നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മുടെ കൂട്ടുകാരാണ് എന്തിനും ഏതിനും ഒറ്റ മനസ്സോടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ചങ്ങാതിമാർ നല്ല സൗഹൃദം ആരോഗ്യം പോലെയാണ് നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ വിലയറിയും എനിക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴും എന്നിൽ വിശ്വസിക്കുന്നവനാണ് എൻ്റെ കൂട്ടുകാരൻ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന വിജയമന്ത്രങ്ങളിലൊന്ന് തന്നെ നമ്മുടെ കൂട്ടുകാരാണ് ഉറച്ച സൗഹൃദത്തിൻ്റെ ബലത്തിൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ പണിതുയർത്താം കാരണം നിന്റെ ഹൃദയത്തിൻ്റെ സംഗീതം നിന്റെ കൂട്ടുകാരൻ അറിയുന്നു നീ മറന്നാലും അവൻ നിനക്കായി പാടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് നമുക്ക് നന്മയുള്ള നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കാം